ഡീപ്പ് ലിറ്റർ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തുടക്കത്തിൽ ആറ് സെൻറ്റിമീറ്റർ കനത്തിൽ ലിറ്റർ അഥവാ വിരി തറയിൽ വിരിക്കണം അതിനുശേഷം ആഴ്ചയിൽ രണ്ട് സെൻറ്റിമീറ്റർ നിരക്കിൽ മൊത്തം പതിനാറ് സെൻറ്റിമീറ്റർ കനം ആകുന്നതുവരെ ലിറ്റർ വിതരണം ഈ അളവിൽ ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഏകദേശം പത്ത് കിലോഗ്രാം ലിറ്റർ വേണ്ടിവരും വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യവും മഴക്കാലത്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും ലിറ്റർ ഇളക്കണം ലിറ്റർ എല്ലായ്പ്പോഴും ഉണക്കി സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തണുപ്പുള്ള കാലാവസ്ഥയിലും മഴക്കാലത്തും കുറച്ച് പുതിയ ലിറ്റർ വിതറുന്നത് നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ മൂന്നാഴ്ച വരെ കൊടുക്കുന്ന തീറ്റയ്ക്ക് സ്റ്റാർട്ടർ തീറ്റ എന്ന് പറയുന്നു സർക്കാർ ഉടമയിലും സ്വകാര്യ ഉടമയിലുമുള്ള തീറ്റ നിർമ്മാണ കമ്പനികൾ കോഴികൾക്കായുള്ള വിവിധ തീറ്റകൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നുണ്ട് വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യാനുസരണമുള്ള തീറ്റ വാങ്ങിക്കാവുന്നതാണ് കോഴിക്കുഞ്ഞുങ്ങൾ തിന്നുന്ന തീറ്റയുടെ അളവ് അന്തരീക്ഷത്തിലെ ചൂട് തീറ്റയിലെ ഊർജത്തിൻ്റെ തോത് എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ബ്രൂഡറിനകത്ത് കടലാസ് വിരിച്ച് അതിൽ വേണം തീറ്റ നൽകാൻ അതിനുശേഷം ചെറിയ തരം തീറ്റപാത്രങ്ങൾ ഉപയോഗിക്കണം തീറ്റപാത്രങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മുള ഉപയോഗിച്ച് ഉണ്ടാക്കുകയോ ചെയ്യാം നിലത്തുറപ്പിച്ച നീളത്തിലുള്ള തീറ്റ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാഴ്ച വരെ ഒരു കുഞ്ഞിന് രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നിരക്കിലും ആറാഴ്ച വരെ നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നിരക്കിലും പാത്രസ്ഥലം അനുവദിക്കണം തൂക്കിയിടുന്ന തീറ്റപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൂറ് കുഞ്ഞുങ്ങൾക്ക് പന്ത്രണ്ട് കിലോഗ്രാം തീറ്റ കൊള്ളുന്ന മുപ്പത്തിയാറ് സെന്റിമീറ്റർ വ്യാസമുള്ള മൂന്നെണ്ണം വേണ്ടിവരും